ഇനി നമുക്ക് page number hundred and twenty എയ്റ്റിലെ ഹണി എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ അപ്പോൾ നോക്കിക്കേ ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നോക്കിക്കേ Appu Vaidyar had three and half litre of honey in his shop he first filled ten bottle of fifty millilitre the rest he used to fill hundred millilitre and two hundred millilitre bottles how many bottles of each type did he use അതുപോലെ ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട് what is the total amount of honey in each type of bottle if the number of bottle are to be equal how much honey should be filled in each type of bottle എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പു വൈദ്യൻ തൻ്റെ കയ്യിലുള്ള മൂന്നര ലിറ്റർ തേന് ആദ്യം അൻപത് മില്ലി ലിറ്ററിൻ്റെ പത്ത് കുപ്പികളിലാക്കി ബാക്കിയുള്ളത് നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും കുപ്പികളിലാക്കി എന്നാൽ നമ്പർ തന്നിട്ടുണ്ടോ നൂറിൻ്റെ എത്ര കുപ്പികളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇരുന്നൂറിൻ്റെയും എത്ര കുപ്പികളാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളാണ് അത് കണ്ടുപിടിക്കേണ്ടത് അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം ഓരോ അളവിനും എത്ര കുപ്പികൾ ഉപയോഗിച്ചു അപ്പോൾ ഇവിടുത്തെ കുപ്പികൾ നമ്മൾ എഴുതണം അല്ലേ കണ്ടുപിടിച്ച് എഴുതണം അതേപോലെ നോക്കിക്കേ അപ്പോൾ കുപ്പികൾ എത്ര ആണെന്ന് നമുക്ക് തന്നിട്ടില്ല ഇനി ഇവിടെ രണ്ടാമത് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ് ഓരോ ഇനം കുപ്പിയിലുമുള്ള ആകെ തേനിൻ്റെ അളവ് അപ്പോൾ ഇവിടെ കുപ്പികൾ എത്ര എന്നുള്ളതും അറിയണം തേനിൻ്റെ അളവും നമുക്ക് അറിയണം ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട് കുപ്പികളുടെ എണ്ണം തുല്യമായിരുന്നെങ്കിൽ ആ ഇവിടെ കുപ്പികളുടെ എണ്ണം തുല്യമായിരുന്നെങ്കിൽ എന്ന ഒരു കണക്ക് കൂടി ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം കുപ്പികളുടെ എണ്ണം തുല്യമായിരിക്കരുത് എന്ന ഒരു ഹിൻറ്റ് കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആദ്യം ചെയ്യാൻ പോകുന്ന ഈ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ കുപ്പികൾ പത്ത് കുപ്പികൾ എടുക്കരുത് അല്ലേ കാരണം എന്താണ് ലാസ്റ്റ് നമുക്ക് ഈ പത്ത് കുപ്പികൾ സെയിം പത്ത് കുപ്പികൾ തന്നെ എടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും കുപ്പികൾ എടുക്കുമ്പോൾ നമ്പേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ട് എടുക്കണം ഇപ്പോൾ നോക്കിക്കുക കുപ്പികളുടെ എണ്ണം തുല്യമായിരുന്നെങ്കിൽ ഓരോ ഇനത്തിൽ നിറച്ച തേനിൻ്റെ അളവ് എത്ര വളരെ എളുപ്പമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി നമുക്കിവിടെ സ്റ്റെപ്പ് എഴുതാം എന്താണ് സ്റ്റെപ്പ് ആകെ തേൻ ആകെ തേൻ നമുക്ക് തന്നിട്ടുണ്ടല്ലേ അപ്പു വൈദ്യൻ്റെ കടയിൽ എത്ര തേനാണുള്ളത് മൂന്ന് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ ഇവിടെ ഞാൻ ഈ മൂന്ന് ലിറ്ററിനെ അഞ്ഞൂറ് മില്ലി ലിറ്ററിനെയും മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് കാരണം നമ്മൾ എടുക്കാൻ പോകുന്ന കുപ്പികളുടെ അളവ് എന്ന് പറയുന്നത് എന്താണ് മില്ലി ലിറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് കാരണം ഇവിടെ ഞാൻ ഈ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് എത്രയാണ് മൂന്ന് ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്ററാണ് നമുക്കറിയാം ഒരു ലിറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലി ലിറ്ററാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്ററാണ് മൂവായിരം മില്ലി ലിറ്ററാണ് അതുപോലെ ആ മൂവായിരത്തിൻ്റെ കൂടെ ഈ മില്ലി ലിറ്ററും കൂടി millilitre plus millilitre കണ്ടോ അപ്പോൾ മൂവായിരം പ്ലസ് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മില്ലി ലിറ്ററാണ് മൂന്ന് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്ററിൻ്റെ മില്ലി ലിറ്റർ ഫോം ഓക്കെ ഇനി നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം ആദ്യം നമുക്ക് തന്നിരിക്കുന്ന അൻപത് മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എത്ര കുപ്പികളാണ് എന്നുള്ളത് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ എത്ര കുപ്പികളാണ് അപ്പോൾ number of fifty millilitre bottle fifty millilitre കുപ്പിയുടെ എണ്ണം എത്രയാണ് പത്തെണ്ണം നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കേ അപ്പോൾ നമുക്ക് ആ കുപ്പികളിൽ ആകെ ചേർന്ന തേനിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ആ കുപ്പിയുടെ അളവിനെയും കുപ്പിയുടെ എണ്ണത്തെയും തമ്മിൽ നമുക്ക് ഗുണിച്ചാൽ മതി അൻപതേ ഗുണിക്കണം പത്ത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ അൻപതേ ഗുണിക്കണം പത്ത് അൻപതേ ഗുണിക്കണം പത്ത് എത്രയാണ് നമുക്ക് അൻപത് എഴുതുക പത്തിൻ്റെ പൂജ്യം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറെന്ന് പറയുന്നത് ആയിരത്തിൻ്റെ താഴെയുള്ള കണക്കാണ് അപ്പോൾ ആയിരത്തിൻ്റെ താഴെ എന്ത് അളവ് വന്നാലും അത് നമ്മൾ എന്ത് ചെയ്യണം മില്ലി ലിറ്ററിലായിരിക്കണം എഴുതേണ്ടത് ഇവിടെ കുപ്പിയുടെ എണ്ണം അളവ് തേനിൻ്റെ അളവ് നമ്മൾ അടയാളപ്പെടുത്തി പോവണം കാരണം എന്താണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ എന്താണ് ഓരോ അളവിനും എത്ര കുപ്പികൾ ഉപയോഗിച്ചു അപ്പോൾ കുപ്പികളുടെ എണ്ണം നമ്മൾ അടയാളപ്പെടുത്തി പോകണം അതുപോലെ ഓരോ ഇനം കുപ്പിയിലുമുള്ള ആകെ തേനിൻ്റെ അളവ് അപ്പോൾ തേനിൻ്റെ അളവും നമ്മൾ അടയാളപ്പെടുത്തി പോവുകയാണ് ഇവിടെ നമുക്ക് അൻപത് മില്ലി ലിറ്ററിൻ്റെ കുപ്പിയുടെ എണ്ണം എത്രയാണ് പത്ത് അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് കുപ്പിയുടെ എണ്ണം പത്ത് അതിലടങ്ങിയിരിക്കുന്ന തേനിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് ഹാഫ് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ മൂന്നര മില്ലി ലിറ്ററാണ് ആകെ ഉള്ളത് അതിൽ നിന്നും അഞ്ഞൂറ് മില്ലി ലിറ്റർ നമ്മൾ മാറ്റിക്കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ടോട്ടലുള്ള മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നും എന്ത് ചെയ്യണം അഞ്ഞൂറ് ഈ അഞ്ഞൂറ് നമ്മൾ മൈനസ് ചെയ്യുന്നു അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നും അഞ്ഞൂറ് മൈനസ് ചെയ്താൽ എത്രയാണ് മൂവായിരം മില്ലി ലിറ്റർ ഈ മൂവായിരം മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് ലിറ്ററാണ് അല്ലേ ഇനി നോക്കിക്കേ ഇനി നമ്മൾ മാറ്റേണ്ട കുപ്പിയുടെ അളവ് ഏതാണ് നൂറ് മില്ലി ലിറ്ററിൻ്റെ കുപ്പിയിലേക്കാണ് ഇനി നമ്മൾ ഈ ബാക്കിയുള്ള മൂവായിരം മില്ലി ലിറ്ററിനെ മൂവായിരം മില്ലി ലിറ്ററിനെയും മാറ്റിക്കളയരുത് കാരണം ഇനി ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ മറ്റൊരു കുപ്പി വരാനുണ്ട് അത് കാരണം നമുക്ക് കുറച്ച് തേൻ നൂറ് മില്ലി ലിറ്ററിൻ്റെ കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ ആ കുപ്പികളുടെ എണ്ണം സെയിം ആയിരിക്കരുത് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ തന്നിട്ടുണ്ട് ഒരു ഹിൻഡിലൂടെ നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം അൻപത് മില്ലി ലിറ്ററിൻ്റെ ഈ കുപ്പി നമ്മൾ പത്തെണ്ണം അല്ലേ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ നൂറ് മില്ലി ലിറ്ററിൻ്റെ ഇരുപത് കുപ്പി എടുക്കാം അല്ലേ അപ്പോൾ നൂറ് മില്ലി ലിറ്ററിൻ്റെ ഇരുപത് കുപ്പി എടുത്താൽ ആ ഇരുപത് കുപ്പികളിലും കൂടി ചേർന്നിട്ടുള്ള തേനിൻ്റെ അളവ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി കുപ്പിയുടെ അളവ് ഗുണിക്കണം കുപ്പിയുടെ എണ്ണം നൂറെ ഗുണിക്കണം ഇരുപത് എത്രയാണ് രണ്ടായിരം മില്ലി ലിറ്റർ ഈ രണ്ടായിരം മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനുണ്ട് അല്ലേ എത്ര അളവ് ഈ നൂറ് മില്ലി ലിറ്ററിൽ എത്ര തേനാണ് ചേർന്നിട്ടുള്ളതെന്ന് നമുക്ക് എഴുതണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് രണ്ട് ലിറ്റർ കൺവേർട്ട് ചെയ്യണം ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം ഇതിൽ രണ്ട് ആയിരങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ രണ്ട് ലിറ്റർ ഇനി എന്താണ് കുപ്പികളുടെ എണ്ണം എത്രയാണ് നമ്മൾ എടുത്തത് ഇരുപത് ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് കൊടുത്തതാണ് ഇരുപത് കേട്ടോ അപ്പോൾ നോക്കിക്കേ കുപ്പിയുടെ എണ്ണവും നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതിന്ന് ബാക്കി ഇനി എത്ര ഉണ്ടെന്ന് നമുക്ക് കാണണ്ടേ അപ്പോൾ എത്രയുണ്ട് ആദ്യം നമ്മൾ മൂവായിരത്തി അഞ്ഞൂറിൽ നിന്ന് അൻപത് മില്ലി ലിറ്ററിൻ്റെ അൻപത് നമ്മൾ അഞ്ഞൂറ് നമ്മൾ കുറച്ചു അങ്ങനെ മൂവായിരം കിട്ടി ഈ മൂവായിരത്തിൽ നിന്നുമാണ് ഇനി നമുക്ക് ഈ രണ്ടായിരം കുറയ്ക്കേണ്ടത് അപ്പോൾ നോക്കിക്കേ മൂവായിരം മൈനസ് രണ്ടായിരം എത്രയാണ് ഇനി ബാക്കിയുള്ളത് ആയിരം മില്ലി ലിറ്റർ അപ്പോൾ ആയിരം മില്ലി ലിറ്റർ എത്രയാണ് ആ ഒരു ലിറ്ററാണല്ലേ ഒരു ലിറ്ററാണ് ഇനി നമുക്ക് എടുക്കേണ്ടത് ഏത് കുപ്പിയാണ് ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ ഒരു കുപ്പി കുറച്ച് കുപ്പികൾ എടുക്കണം അപ്പോൾ നോക്കിക്കേ number of two hundred millilitre bottle ഇരുന്നൂറ് മില്ലി ലിറ്റർ കുപ്പികളുടെ എണ്ണം എത്രയാണ് നമ്മൾ എടുക്കുന്നത് ആ ഇവിടെ നമുക്ക് അഞ്ചേ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ കാരണം എന്ത് നമ്മൾ ബാക്കിയെല്ലാം എന്ത് ചെയ്തു കുപ്പികളിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് പറയുന്നത് ആയിരം മില്ലി ലിറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ് എം എല്ലിൻ്റെ കുപ്പിയിലേക്ക് മാറ്റണമെങ്കിൽ ഐ രണ്ട് പത്ത് ഈ രണ്ട് പൂജ്യവും ആയിരം എം എൽ നമുക്ക് അഞ്ച് കുപ്പികളിലേക്ക് മാത്രമേ മാറ്റാനായിട്ട് പറ്റൂ അതുകൊണ്ട് കുപ്പികളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ച് ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിയതാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എടുത്തതല്ല അല്ലേ അല്ലേ ഇനി നോക്കിക്കേ അപ്പോൾ അഞ്ച് ഇരുന്നൂറ് എം എല്ലിൻ്റെ കുപ്പികൾ എത്രയാണ് അഞ്ച് ആ കുപ്പികളിൽ ചേർന്നിരിക്കുന്ന തേനിൻ്റെ അളവ് എത്രയാണ് ഒരു ലിറ്റർ അപ്പോൾ നമ്മളിനി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ നോക്കിക്കേ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഓരോ അളവിനും എത്ര കുപ്പികൾ ഉപയോഗിച്ചു അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഓരോ അളവിനും ഉപയോഗിച്ച കുപ്പികൾ used bottle for each type ഇത് നമ്മൾ കണ്ടുപിടിക്കണോ വേണ്ട നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് എടുത്തെഴുതിയാൽ മതി അല്ലേ നോക്കിക്കേ number of bottle of fifty millilitre അൻപത് മില്ലി ലിറ്റർ കുപ്പികളുടെ എണ്ണം എന്ന് പറയുന്നത് പത്താണ് അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതി ഇനി number of bottle of hundred millilitre നൂറ് മില്ലി ലിറ്ററിൻ്റെ കുപ്പികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപതാണ് അത് നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ടതാണ് ഇനി അടുത്തത് അതിൻ്റെ ബാക്കിയുള്ള എണ്ണം അതായത് ആ ബാക്കി ഉണ്ടായിരുന്ന ആയിരം മില്ലി ലിറ്റർ തേൻ ഒഴിക്കാനായിട്ട് നമ്മൾ എടുത്തത് അഞ്ച് കുപ്പികളാണ് number of bottle of two hundred millilitre two hundred millilitre കുൻ്റെ കുപ്പികളുടെ എണ്ണം എത്രയാണ് അഞ്ച് അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മളിവിടെ കവർ ചെയ്തു നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഇല്ല നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത് അങ്ങോട്ടെടുത്ത് മാറ്റി എഴുതി ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം രണ്ടാമത് എന്താണ് തന്നിരിക്കുന്നത് ഓരോ ഇനം കുപ്പിയിലുമുള്ള ആകെ തേനിൻ്റെ അളവ് അതും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയുണ്ടോ ഇല്ല നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തി വന്നിട്ടുണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതാനായിട്ട് പറ്റും ഓരോ കുപ്പിയിലുമുള്ള ആകെ തേനിൻ്റെ അളവ് total honey in each bottle നോക്കിക്കേ honey filled in fifty millilitre bottle അൻപത് മില്ലി ലിറ്റർ കുപ്പിയിൽ നിറച്ച ആകെ തേന് എത്രയാണ് അഞ്ഞൂറ് മില്ലി ലിറ്റർ ഹാഫ് ലിറ്റർ നോക്കിക്കേ honey filled in hundred millilitre bottle നൂറ് മില്ലി ലിറ്റർ കുപ്പിയിൽ നിറച്ച തേനിൻ്റെ ആകെ അളവ് രണ്ട് ലിറ്ററാണ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചതല്ല നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഇങ്ങോട്ട് താഴോട്ട് എടുത്തെഴുതിയതാണ് അല്ലേ നോക്കിക്കേ honey filled in two hundred millilitre bottle two hundred മില്ലി ലിറ്ററിൻ്റെ കുപ്പിയിൽ നിറച്ച തേൻ എത്രയാണ് ബാക്കിയുണ്ടായിരുന്ന തേൻ എത്രയാണ് ഒരു ആയിരം മില്ലി ലിറ്റർ ആയിരുന്നു അല്ലേ ഒരു ലിറ്റർ കണ്ടോ എത്ര എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു ഇനി നമുക്ക് മൂന്നാമതൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കുപ്പികളുടെ എണ്ണം തുല്യമായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് അൻപത് മില്ലി ലിറ്ററിൻ്റെ കുപ്പി പത്തെണ്ണമാണ് തന്നത് എങ്കിൽ നൂറിൻ്റെയും പത്ത് കുപ്പി തന്നെ എടുക്കുക ഇരുന്നൂറിൻ്റെയും പത്ത് കുപ്പി തന്നെ എടുത്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം നോക്കിക്കേ number of fifty millilitre bottle അൻപത് മില്ലി ലിറ്ററിൻ്റെ കുപ്പികളുടെ എണ്ണം എത്രയാണ് പത്ത് പത്ത് കുപ്പികളിൽ നിറച്ച തേനിൻ്റെ ആകെ അളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി കുപ്പിയുടെ അളവും നമ്പരും തമ്മിൽ ഗുണിച്ചാൽ മതി അൻപതേ ഗുണിക്കണം പത്ത് അഞ്ഞൂറ് മില്ലി ലിറ്റർ ഇനി ഇവിടെ നോക്കിക്കേ number number of hundred millilitre bottle നൂറ് മില്ലി ലിറ്റർ കുപ്പിയുടെ എണ്ണം എന്ന് പറയുന്നത് പത്താണ് നമ്മൾ സെയിം തന്നെ എടുക്കണമല്ലോ അത് കാരണം പത്താണ് ഇട്ടേക്കുന്നത് ദ എമൗണ്ട് ഓഫ് ഹണി തേനിൻ്റെ ആകെ അളവ് കണ്ടുപിടിക്കാൻ ഈ ഈ കുപ്പിയുടെ അളവിനെയും നമ്പറിനെയും തമ്മിൽ ഗുണിക്കുക അപ്പോൾ എത്രയാണ് കിട്ടുന്നത് ആയിരം മില്ലി ലിറ്റർ അതായത് ഒരു ലിറ്ററാണ് ഈ നൂറ് മില്ലി ലിറ്ററിൻ്റെ കുപ്പിയിൽ ആകെ നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് അതുപോലെ ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ കുപ്പി number of two hundred millilitre bottle two hundred millilitre കുപ്പിയുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് മുകളിലെടുത്ത അതേ എണ്ണം തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെയും എടുക്കേണ്ടത് അപ്പോൾ എത്ര പത്ത് ഇനി ദ എമൗണ്ട് ഓഫ് ഹണി തേനിൻ്റെ ആകെ അളവ് അളവ് എങ്ങനെയാണ് കാണുന്നത് കുപ്പിയുടെ അളവ് എത്രയാണോ അത് നോക്കുക കുപ്പിയുടെ എണ്ണവുമായിട്ട് അതിനെ ഗുണിക്കുക അപ്പോൾ നമുക്ക് എത്ര എഴുതാം ഏതൊരു സംഖ്യ പത്ത് കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യണം സംഖ്യ ആദ്യം എഴുതുക എന്നിട്ട് ആ പത്തിൻ്റെ പൂജ്യം എടുത്ത് എഴുതുക അപ്പോൾ എത്രയായി രണ്ടായിരം മില്ലി ലിറ്റർ രണ്ട് ലിറ്റർ അപ്പോൾ ടോട്ടലായില്ലേ ഇതാ രണ്ട് ലിറ്റർ പ്ലസ് ഒരു ലിറ്റർ മൂന്ന് ലിറ്റർ പിന്നെ ഈ അഞ്ഞൂറും അപ്പം മൂന്നര ലിറ്ററും നമ്മൾ സെയിം കുപ്പികളിലായിട്ട് എല്ലാ അളവും എന്തായി ഒരേ നമ്പർ കുപ്പികളിലേക്ക് മാറ്റി ഇത് എളുപ്പമല്ലേ നിങ്ങളിത് നോട്ട്ബുക്കിൽ എൻ്റെ കൂടെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക അതിനുശേഷം വീണ്ടും ഒരു തവണ കൂടി നിങ്ങളുടെ നോട്ട് നോക്കിക്കൊണ്ട് ഈ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാവും എളുപ്പമാണ് ഒന്നുമില്ല നിസ്സാരമാണ് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കിത് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം ഞാനത് പറഞ്ഞു തരും ഓക്കെ താങ്ക്